ഇളം നാവിൽ ആയുർവേദ ശാസ്ത്രത്തെ ലോകത്തിനാകമാനം പരിചയപ്പെടുത്തി കിട്ടുന്ന എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരെയും ഞാൻ വന്ദിക്കുന്നു മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഗുരുക്കന്മാരെ എല്ലാം ഞാൻ വന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഞാൻ വന്ദിക്കുന്നു ഞാൻ എൻ്റെ കത്തിൽ ഇതിലേക്ക് കിടക്കുകയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഉദ്ഘാടന കർമ്മം വളരെ മഹനീയമാക്കി ഐശ്വര്യപൂർണ്ണമാക്കി തന്ന ഇപ്പോൾ ഇവിടുന്ന് നിലവിളക്ക് കൊടുത്തി ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു പോയ ശിവഗിരി മഠത്തിലെ അധിപതി ശ്രീ പ്രകാശാനന്ദ സ്വാമികൾക്ക് സ്വാഗതം പറയുകയാണ് അദ്ദേഹം പോയി കഴിഞ്ഞു എന്നിരുന്നാലും സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അധ്യക്ഷൻ ആയി ഈ ഘോഷനായിരിക്കുന്ന Attingal M L A Shri Sathyan സാറിന് സ്വാഗതാശംസിക്കുന്നു എൻ്റെ പ്രിയ ഗുരു S N Ayurveda Puthur S N college S N Ayurveda college ഡയറക്ടറുമായ ശ്രീ ഡോക്ടർ വിദ്യാധരൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്റെ പ്രിയ സുഹൃത്തും ഞങ്ങളുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ എന്റെ സീനിയർ കൂടിയായിരുന്ന ഡോക്ടർ സി ബി ജസ്റ്റിൻ ജോസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്ത ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ പേരെടുത്തെടുത്ത് പറയാതെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അഹോരാത്രം കഷ്ടപ്പെട്ട ഒരുപാട് തൊഴിലാളി സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് അവരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ യഥാസമയത്ത് ഓരോ കാര്യങ്ങൾ ഉപദേശം തന്ന ഞങ്ങളുടെ ആറ്റിങ്ങൻ ലക്ഷ്മി പെയിൻസ് മുതലായ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ ഈ പ്രിന്റിംഗ് വർക്ക്സ് എല്ലാം വളരെ കൂടി വളരെ സമയബന്ധിതമായി ചെയ്തു തീർത്തുന്ന മൂകാംബിക ഹോസ്റ്റൽ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്വാഗതം ആശംസിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്തും ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിൽ ആയിരുന്ന ഗവൺമെന്റ് ആയാലും കോളേജ് വിദ്യാർത്ഥി ആയിരുന്ന സന്ദർഭം മുതൽ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീമതി സന്ധ്യാകുമാരി ഇന്നിപ്പോ ഈ സംസ്ഥാനത്തെ ആയുർവേദ ചികിത്സാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ ശാസ്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താൻ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ വിദ്യാധരൻ സാറിനോട് ഇതിന്റെ ചടങ്ങിന്റെ ഔദ്യോഗികമായിട്ടുള്ള നാടമുറച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ എൻ്റെ വാക്ക് പറയുന്നത് ക്രിസ്ത്യൻ ജോസ് അതുപോലെ മറ്റ് ആയുർവേദ ശാസ്ത്ര രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ പലരും ഇതുപോലെ ചെറുതും വലുതുമായുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരും ചികിത്സാ രംഗത്തെ ഒക്കെ വേദിക്ക് മുന്നിലുണ്ട് സാന്നിധ്യം കൊണ്ട് എന്തുകൊണ്ടും വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങ് നടന്നിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികളാൽ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നിപ്പോ സ്വാമി വൈദ്യന്മാരിൽ ഇത്രമാത്രം ചിട്ടയും അച്ചടക്കവും പാലിച്ച് മറ്റ് പലതരത്തിലുള്ള പ്രധാന ജനങ്ങളിൽ നിന്നാം അകന്ന് ശിവഗിരി മഠത്തിൽ അധിവസിക്കുന്ന ഒരു പ്രത്യേക നമുക്ക് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും അനീയമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് പ്രകാശാനന്ദ സ്വാമികളുടെ അത് ഞാൻ പറയാൻ തന്നെ ഈ പ്രദേശവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ് അതിലേക്ക് കൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി ഒരു സംഘടന സംബന്ധിച്ചത് ഏറ്റവും നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു ശിവന്റെ മഠത്തിൽ നിന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവന്റെ പുള്ളിയെ പാദസ്പർശനം ഏറ്റ് ഏറെ ഒരുപാട് മാറ്റങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ ഇന്നത്തെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും ഈ ഭാവിയിലെ ഈ സ്ഥാപനത്തിന്റെ വളർച്ച വല്ലാത്ത നിലയിൽ മുന്നോട്ട് പോകാൻ സഹായകരമാകുമെന്ന് ഞാൻ കരുതുകയാണ് കാരണം അത്രമാത്രം പിന്നെ ലോകശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു കേന്ദ്രം ശിവഗിരി മഠവും അതിനോട് ചേർന്നുള്ള നമ്മുടെ വർക്കല അദ്ദേഹം അദ്ദേഹത്തിന്റെ നാമധേയം അറിയപ്പെടുന്ന സ്ഥാപനം വിശ്വപ്രസിദ്ധമായിട്ടുള്ള കേന്ദ്രമാണ് അതിനൊരു വെളിപ്പാട് അതിനെയാണ് ഇന്നത്തെ നമ്മുടെ ഈ നമ്മുടെ ഈ സ്ഥാപന പ്രവർത്തനം ഭാഷ തീർത്ഥം എന്ന പേരിൽ ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്തുകൊണ്ടും ഈ ചെറിയ ആരോഗ്യം വിശേഷിച്ചും ഒരുപാട് ആശുപത്രികളുണ്ട് എന്നാൽ പോലും ഞാൻ നോക്കി ഉൾക്കൽ ഓണത്തിൽ തന്നെ നമുക്ക് ഒരു ആശുപത്രിയിലായിട്ടുള്ള ഒരു നല്ല വികാരങ്ങൾക്കും പോകുന്ന അനുഭവം ലഭിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കേവലം നമുക്ക് നഗരത്തിലൊക്കെയാണെങ്കിൽ ആശുപത്രിയിൽ വന്നൊന്നും ചെയ്യാനുള്ള ഇടം ഉണ്ടാവില്ല വരുന്ന രോഗികൾക്ക് ചികിത്സിക്കാൻ എത്തുന്ന ആളുകൾക്കും ചികിത്സിക്കാൻ ചികിത്സകരായിരിക്കുന്നവർക്കും എല്ലാം ഒരു വല്ലാത്ത തിരക്കം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നതായി നമുക്കറിയാം സ്വകാര്യ ആശുപത്രിയുടെ കാര്യം അനുഭൂതികൾക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇന്നിപ്പോൾ വെളിപ്പോയ ആശുപത്രിയിലാണ് നിരക്ക് സ്വകാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ കുറേശ്ശെ ഉള്ളിലോട്ട് മാറി നന്നായി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നത് ഏറ്റവും വലിയ കാര്യമായി തന്നെ നാം കാണുന്നു ഈ നാട്ടുകാർക്കും ഈ പ്രദേശവാസികൾക്ക് ഇവിടെയുള്ള എല്ലാവർക്കും ഭാവിയിൽ ഒരു നല്ല സ്ഥാപനമായി വളർന്നു വരാൻ എല്ലാവർക്കും ഇവിടെ ഒരു ജനകീയ സ്വഭാവത്തിൽ നന്നായി നമ്മൾ സുതാര്യമായി നമ്മുടെ ഈ അധികാര ശാസ്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താൻ അതുവഴി നാട്ടിലെ ആളുകൾക്ക് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഈ സ്ഥാപനം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഈ സന്ദർഭത്തിൽ നൽകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് വന്നു നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളുടെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വർക്കലയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിരുന്നു വന്നിരിക്കുകയാണ് അവരെന്നോട് ചെയ്തത് അപ്പോൾ ആദ്യമൊരു രോഗം നിലവിൽ വൈകി ചെന്ന് മറ്റുള്ളവരുടെ എല്ലാം അറിയുന്നുള്ള കളി വരുമ്പോൾ ഞാൻ വൈകി അവരെ തന്നൊരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞാനാണ് യോഗം വിളിച്ചിട്ടുള്ളത് ഒന്നും കൂടി കണ്ടുകൊണ്ട് അതേ ക്ഷമിക്കണം ഈ സ്ഥലത്ത് നിന്നും ഒന്നും പോകാൻ അനുവദിക്കണം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ വിശ്വാസാറിനോട് പറഞ്ഞു എല്ലാവരുടെ അനുമതിയോടും കൂടി ഇതിന് ചടങ്ങ് മുമ്പോട്ട് പോകും മറ്റുള്ള വേദിയിലുള്ള ബഹുമാനായിട്ട് സുഹൃത്തുക്കൾ സംസാരിക്കും തൽക്കാലത്തിൽ പോകുന്ന പ്രദേശത്തിന് എന്തോ വരുന്നതിന് പ്രയാസം ബുദ്ധിമുട്ടില്ല ഒക്കെയാണ് നന്ദി നമസ്കാരം അടുത്തതായി നമ്മുടെ ഡോക്ടർ വിദ്യാധരൻ സാറ് ഇവിടെയുണ്ട് സാറാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നാടൻ കുറിച്ചതിന്റെ കടം നിർവഹിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് ബൗട്ടിസ്റ്റ് Sandhyakumari doctor Justin Jose all India medical അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറാണ് ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾ ഇതിനകത്തിരിക്കൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളെ സത്യ ഉൾപ്പെടെ പ്രിയമുള്ള നാട്ടുകാർ ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസ്ഥാപനത്തിൽ മഠാധിപതിയായിരിക്കുന്ന പ്രകാശാനന്ദ സ്വാമികൾ രാവിലെ ഒൻപത് മുപ്പതിന് പത്മദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ഈ ആതുര ശുശ്രൂഷ കേന്ദ്രത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുവാൻ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷം സന്ധ്യയുടെ ആത്മാർത്ഥമായ പരിശ്രമം ഒരു ചികിത്സാ സ്ഥാപനം നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രമാത്രം അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന മനോഹരമായ ചികിത്സാ സ്ഥാപനം പഞ്ചകർമ്മ തിയേറ്ററും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഉൾക്കിരിക്കുന്ന ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചേർക്കുവാൻ அன்று இன்று வந்து வந்த இந்து மாந்தரே யார் சந்திப்புக்கு சாமி நமது இந்த சாமரன் வந்து போறதுக்கு அப்புறம் 60 காலேஜில் படித்தின காலத்து சஞ்சய குமாரே வாஸ்தவத்தில் வலது சோதி உரு கொண்டு இருந்து தன்னையது வலென்று கிக்கியாய படிக்க வேண்டியாயா புரோகமான राष्ट्रीय புரஸ்தானத்தில் புரொப்கிந்துவான் വളരെ ശാന്തിയോട് കൂടി പ്രവർത്തിക്കുവാനും അണികളെ ഒത്തുനിർത്തുവാനും ഒരുമിച്ച് നിർത്തുവാനും ഒക്കെ നേതൃത്വ പാഠവം ലഭിച്ച സന്ധ്യയ്ക്ക് ഈ സ്ഥാപനം കൊണ്ടുപോകുവാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ സന്ധ്യയുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ ഈ സ്ഥാപനത്തെക്കുറിച്ച് അവരവരുടെ കഴിവിനനുസരിച്ച് പ്രചാരണം നടത്തുകയും ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ സഹായങ്ങൾ ചികിത്സാ രംഗത്ത് നൽകണം എന്നും ഡോക്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സന്ധ്യാകുമാരിക്കും അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും എന്നും നന്നായി ഇത് കൈകാര്യം ചെയ്യുവാനുള്ള ബലം കിട്ടട്ടെ അങ്ങനെയുള്ള സാഹചര്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്തതായി ഡോക്ടർ ജസ്റ്റിൻ ജോസ് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഞങ്ങളുടെ എല്ലാ ആരാധനായ അധ്യാപക അധ്യാപകൻ സാർ ഞങ്ങളുടെ ഗുരുനാഥയുടെ വസന്തോടെ സാർ വേദിയിലും സഹസ്രമായി വരുന്ന വിവിധ സാംസ്കാരിക സാമൂഹിക വിശ്വസ്തരെ കഴിയുന്ന നാട്ടുകാരെ സുഹൃത്തുക്കളെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരു ആയുർവേദ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നതിനേക്കാളും കൂടുതലായി കഴിഞ്ഞ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലം ആയുർവേദ രംഗത്ത് പഠനത്തിലൂടെയായി ആയുർവേദ ചികിത്സാ രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിവിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഡോക്ടറുടെ ഒരു പുതിയ സംരംഭം എന്നുള്ള ബഹുമാനത്തോടുകൂടിയാണ് കേരളത്തിലെ ആയുർവേദ സമൂഹം ഈ സ്ഥാപനത്തിന് ഉൾക്കാണുന്നത് അതിൻ്റെ പ്രതിനിധിയായി ഞാൻ പറയുന്നത് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ അക്കാദമിക് രംഗത്തും സംഘടനാ രംഗത്തുമൊക്കെ തന്നെ ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള അതിനെല്ലാം ഉപരിയായി പരസ്പര കൂട്ടായ്മയും നേതൃശേഷിയൊക്കെ പ്രകടിപ്പിച്ച് തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ ക്യാമ്പസുകളിൽ ഏറ്റവും ആ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ എന്നും ഒരുപക്ഷെ കൂടി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രത്യേകിച്ച് സന്ധ്യാവും ഒരുപക്ഷെ ഒരു ആയുർവേദ ചികിത്സക എന്നതിനേക്കാൾ ഉപരിയായി ആയുർവേദ ശാസ്ത്രത്തിന്റെ ആരോഗ്യ ശാസ്ത്രത്തിനോട് വളരെ പ്രതിബദ്ധതയോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അവർ മറ്റുള്ള ചികിത്സാ രംഗത്ത് ഉള്ള ഡോക്ടർമാരിൽ നിന്നും കൂടുതൽ വ്യത്യസ്തയാക്കി ആ ചികിത്സാ മേഖലയിൽ കഴിഞ്ഞ കാലത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി തീരുമാനം ഒരുപക്ഷെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആയുർവേദ ചികിത്സയെക്കുറിച്ചുള്ള പ്രചാരവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതികരണമൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും പല പലപ്പോഴും ഈ ആയുർവേദ ചികിത്സാ ശാസ്ത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥാപനങ്ങളും ഒരുപക്ഷെ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരടക്കമുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലത്തെ ചികിത്സാ അനുഭവങ്ങളിൽ നിന്ന് ഡോക്ടർ സന്ധ്യാകുമാരി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കുണ്ട് അവരുടെ ആ ചികിത്സാ നയവും മനസ്സിലാക്കിയിട്ടുള്ള രോഗികൾക്കും സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയുള്ളതും മനസ്സിലാക്കുവാൻ സാധിച്ചു ആ ദിശയിൽ തന്നെ ഇന്ന് കീഴാറ്റുകളിൽ പ്രവർത്തനമായിരിക്കുന്ന ഈ ആശുപത്രി ആയുർവേദ ഹോസ്പിറ്റൽ ഒരുപക്ഷെ ഈ നാടിന്റെ തന്നെ അഭിമാനമായി കാണുന്ന നാളുകളിലേക്ക് വളർന്നു വളരുവാൻ പോവുകയാണ് ബഹുമാനത്തെ വിദ്യാലയം സംബന്ധിച്ചതുപോലെ ഇത്തരം ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം എത്രയാണെന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ വിവിധ മേഖലകളിൽ യൂണിറ്റുകളായാലും ഹോസ്പിറ്റലായാലും ഡോക്ടർമാരെ ആളുകളും ചിന്തിക്കുമ്പോൾ എത്ര ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇത്തരം ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അതിന് വിവിധ മേഖലയിൽ പ്രവർത്തനമുള്ള കൈതാങ്ങും ഒരുപക്ഷെ ഒരു ഗ്രാമത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ദിവസം തന്നെയായിരിക്കും ഈ സ്ഥാപനം ഇത്തരം ഒരു ഉദ്ഘാടനത്തിലേക്കും ഇത്തരം ഒരു ഉദ്ഘാടനത്തിന് ഒരുക്കപ്പെടുന്ന ഈ ഹോസ്റ്റലിനെ നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും കൂടിച്ചേർന്ന് നിൽക്കുന്നു ഭാവങ്ങളും നന്മകളും തീരുന്നു ഈ ചെറു സ്ഥാപനം ഒരുപക്ഷെ സ്വദേശത്തും വിദേശത്തുമുള്ള ആയുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയുർവേദത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ അവരെ ആയുർവേദത്തിന്റെ നന്മയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള സ്ഥാപനമായി അവരുടെ ആരോഗ്യത്തെ രക്ഷയ്ക്കുള്ള പുതിയ പന്താവ് തുറക്കുന്ന മാതൃകാ സ്ഥാപനമായി മാറുവാൻ എല്ലാവിധമായ ഭാവങ്ങളും നന്മകളും നേരുന്നു ഈ സ്ഥാപനത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാവിധ നന്മകളും ഭാവങ്ങളും ആശംസിക്കുന്നതോടൊപ്പം ഈ ചെറുതായി തുടങ്ങുന്ന ഈ സ്ഥാപനത്തിന് വരുന്ന വർഷങ്ങളിൽ ഒരു കേരളത്തിന് അകത്തുള്ള ഏറ്റവും ആയുർവേദത്തിന് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബൃഹത് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുവാൻ കഴിയട്ടെ എന്നിവിടെ ആശംസിക്കേണ്ടത് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വാക്കുകൾക്ക് അതീതമാണ് എൻ്റെ നിദർശനം ആദ്യമായിട്ട് എന്നെ അക്ഷരം പഠിപ്പിച്ച് സംസ്കൃത ശാസ്ത്രം പഠിപ്പിച്ച് അറിവിൻ്റെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് വരുത്തിയ എൻ്റെ ആദ്യ ഗുരുവായ എൻ്റെ അച്ഛൻ ശ്രീമാൻ ഗോപത്മാവർക്കാണ് ഞാൻ ആദ്യമായി പ്രദക്ഷിണം സമർപ്പിക്കുന്നത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നടത്തണ്ടായിരുന്നു ഗുരുക്കന്മാരായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഗുരു വിദ്യാധരൻ സാറിനും പിന്നെ എൻ്റെ ടീച്ചർ വസന്ത പോൽ ടീച്ചറിനും ഗുരുദക്ഷിണ നൽകുവാനായിട്ട് ഞാൻ അനുവാദം ചോദിക്കുന്നു ടീച്ചറിനെ ദയവായി ഇങ്ങോട്ട് ക്ഷണിക്കുന്നു അടുത്തതായി ഡോക്ടർ വസന്ത ഗോവിന്ദ ടീച്ചറിനാണ് ഉപഹാരം സമർപ്പിക്കുന്നത് അടുത്തതായി ഡോക്ടർ സി വി ജസ്റ്റിൻ ജോസിന് ഉപഹാരം സമർപ്പിക്കുന്നു അടുത്ത കാര്യപരിപാടിയിലേക്ക് പ്രത്യേകപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് ആട്ടുകൾക്കും ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൽ പദ്ധതികളും തെളിയിച്ചാണ് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പ്രകാശാനന്ദ സ്വാമികൾ ഈ പ്രകാശാനന്ദ സ്വാമികൾക്ക് ഈ ആശുപത്രിയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളുടെ സംസ്ഥാനത്തോട് നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞിരുന്ന M L A Sasi sir അദ്ദേഹത്തിന് പനി കാരണം എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രൊജക്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി അധ്യക്ഷത വഹിച്ച Attingal M L A Sasi sir അവറുകൾ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്ന ശശിസാറിന് ഈ ഹോസ്പിറ്റലിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹാൻ വ്യക്തികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന രാജീവ് അവരും ശ്രീമതി ബീന രാജീവ് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ശ്രീമതി ബീന ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ആശംസകൾ അപ്പീലുകളിലൂടെ എത്തിച്ചേർന്ന പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ജോസ് എ എം ഐയുടെ സംസ്ഥാന joint secretary doctor Justin Jose അദ്ദേഹം അദ്ദേഹത്തിനും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനും ഈ ഹോസ്പിറ്റലിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇവിടെ നമ്മുടെ ആശുപത്രിയുടെ തൊഴിലാളി സുഹൃത്തുക്കൾ നല്ലതായ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും സുഭാഷ് അനിൽ അശോകൻ നകുലൻ സനുഷ് പ്ലംബർ വിക്രമൻ അതുകൊണ്ടുള്ള പ്ലംബറുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും ബാക്കി എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും അഹോരാത്രം ജോലി ചെയ്ത് ഈ ഹോസ്പിറ്റലിനെ ഈ നിലയ്ക്ക് എത്തിച്ചേരാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാട്ടുകാരായ നല്ല സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്ന് ഈ അഞ്ച് നിമിഷത്തെ അധികമാക്കിയ എല്ലാ നാട്ടുകാരായ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഈ ആശുപത്രിയുടെ എല്ലാ വ്യക്തികളുടെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പിന്നെ എല്ലായ്പ്പോഴും നമ്മോടൊപ്പം സഹകരിച്ച Lakshmi paints owner Sethu mister Sethu Sethu അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ശ്രുതി ഫാമിൽ മണലാക്കി എല്ലാ സുഖമായ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ച അദ്ദേഹത്തിന് ഈ വേളയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പങ്കെടുത്ത ഡോക്ടർമാർ തൊഴിലാളി സുഹൃത്തുക്കൾ മറ്റ് നാട്ടുകാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു